അഡ്രിനാലിൻ റഷ് തരുന്ന ഒരു ബൈക്കാണ് അതാണ് കെ ടി എം എനിക്ക് എന്താണ് കെ ടി എം ഹേറ്റേഴ്സിനോട് പറയാനുള്ളത് hello YouTubers we are couple on reels അപ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക ഇനി അവർ നിങ്ങൾ പറയുന്ന കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കെട്ടിയിട്ട് ഫോൺ എടുത്തിട്ടാണെങ്കിലും ശരി നിങ്ങൾ ആ ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതെന്ന് പറഞ്ഞൊരു ഓണർഷിപ്പ് റിവ്യൂ ആണ് ഒരു അറുപത്തയ്യായിരം കിലോമീറ്ററുകളായി മൂന്ന് വർഷത്തിലേറെയായി എൻ്റെ ഒപ്പമുള്ള എൻ്റെ സ്വന്തം ഡ്യൂക്ക് ത്രീ നയൻറ്റി സോ ഈ വീഡിയോയ്ക്ക് മൂന്ന് പാർട്ടുകളാണുള്ളത് അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ഡ്യൂക്ക് ത്രീ നയൻറ്റി വാങ്ങിച്ചു രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് do I regret buying Duke three ninety ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എനിക്ക് എന്താണ് കെ ടി എം ഹേറ്റേഴ്സിനോട് പറയാനുള്ളത് സോ നമുക്ക് വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം എന്തുകൊണ്ടാണ് ഞാൻ K T M Duke three ninety വാങ്ങിച്ചത് അത് പറഞ്ഞതിന് മുന്നേ എന്തുകൊണ്ട് ഞാൻ കെ ടി എം കസ്റ്റമറായി എന്നുള്ളത് ആദ്യമേ പറയാം കരീസ്മയും പൾസർ ടു ട്വൻറ്റിയുമൊക്കെ ഇറങ്ങുവാണ്ടിരുന്ന കാലത്താണ് ഇന്ത്യൻ ബൈക്ക് പ്രേമികൾക്കിടയിൽ എന്തുകൊണ്ട് ഒരു എൻട്രി ലെവൽ സ്പോർട്ട് ബൈക്ക് ഇവിടെ ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് ആ സമയത്തൊക്കെയാണ് ഇവിടെ നിഞ്ചായും സി ബി ആർ ടു ഫിഫ്റ്റിയും ഒക്കെ എത്തുന്നത് അത്യാവശ്യം ലുക്കും ലിക്വിഡ് കൂൾ എഞ്ചിനും പക്ഷേ കയ്യിലൊന്നുങ്ങാത്ത കാശുമായിരുന്നു അതിൻ്റെ എല്ലാം പ്രത്യേകത അപ്പോഴാണ് കെ ടി എം ബജാജിനെ കൂട്ടുപിടിച്ച് ഇന്ത്യയിലേക്ക് ഒരു കുഞ്ഞു ഡ്യൂക്കുമായിട്ട് വരുന്നത് yes that was an absolute game changer Duke two hundred ഇനി കെ ടി എമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ you can have a Ninja you can have a C B R but you can ride it like a K T M സത്യമായിരുന്നു ഡ്യൂക്ക് ടു ഹൺഡ്രഡ് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുപ്പക്കാരുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്ന പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി കെ ടി എം എന്ന് പറയുന്ന പുതിയൊരു ബ്രാൻഡ് ഇവിടെ വേരുറപ്പിച്ചു അതിന് കാരണം മറ്റൊന്നുമല്ലായിരുന്നു അതിൻ്റെ ലുക്ക് അതിൻ്റെ പെർഫോമൻസ് ആൻഡ് അതിൻ്റെ പ്രൈസ് അപ്പോൾ that was my first bike K T M Duke two hundred അങ്ങനെ എൻ്റെ ചങ്കായിട്ട് എൻ്റെ എല്ലാ യാത്രകളിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ബൈക്കിനെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നത് മാർക്കറ്റിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് Ninja three hundred Yamaha R three Benelli three hundred ഇങ്ങനെയൊക്കെയുള്ള ബൈക്കുകളൊപ്പം ഒരു പുതിയ എൻട്രി കൂടെ കെ ടി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി K T M Duke three ninety രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലായിരുന്നു ഈ ബൈക്ക് ലോഞ്ച് ചെയ്തത് കമ്പാരിസൺസ് ഒന്നും വേണ്ടി വന്നില്ല half the price of maintaining a two cylinder Japanese or even a Benelli you can have more power power to put smile on face of any super bike owner even the doctor the Rossi അതായിരുന്നു ഈ ബൈക്കിൻ്റെ പ്രത്യേകത and also with lot of electronics ride by wire രണ്ടര ലക്ഷം രൂപയ്ക്ക് ride by wire so that's why I choose K T M Duke three ninety ഇതിൻ്റെ പെർഫോമൻസ് ഇത് തരുന്ന കോൺഫിഡൻസ് ഇതിൻ്റെ എന്താ പറയുക ലുക്ക് പിന്നെ സർവീസ് ആയാലും മെയിൻ്റനൻസ് കോസ്റ്റ് ആണെങ്കിലും വളരെ ചീപ്പാണ് കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചീപ്പാണ് സോ അതാണ് റീസൺ എന്തുകൊണ്ട് ഞാൻ ഡ്യൂക്ക് ത്രീ നയൻറ്റി വാങ്ങിച്ചെന്നുള്ളത് ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് അത് വേറെയാണ് അതൊന്നും ഒരു ബൈക്കിനും ഈ സെഗ്മെൻറ്റിലെ ഒരു ബൈക്കിനും തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും പെർഫോമൻസിനൊപ്പം തന്നെ ഈ ബൈക്ക് എനിക്ക് മുപ്പതിന് മുകളിൽ മൈലേജ് ഹൈവേയിലും ഇരുപത്തിമൂന്നിന് മുകളിൽ സിറ്റിയിലും തരുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ എൻജിൻ ഇപ്പോഴും സ്മൂത്താണ് ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം തന്നെ ഇപ്പോഴും സ്മൂത്ത് തന്നെയാണ് ഇതുവരെ ഒരു പ്രശ്നങ്ങളുമില്ല ഈ ബൈക്കിൻ്റെ ടി എഫ് ടി എന്നൊക്കെ പറയുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് യാത്രകൾ പോകുമ്പോൾ പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ആ യാത്രയിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് പോകാൻ കഴിയും അപ്പോൾ അതാണ് ഈ ബൈക്ക് എന്തുകൊണ്ട് ഞാൻ വാങ്ങിച്ചു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് സോ നമ്മുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരാളുടെ അടുത്തും കൂടെ ഈ ബൈക്കിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കും ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാനിതിൻ്റെ ഓണർ ആയതുകൊണ്ട് വന്ന് തള്ളാണെന്ന് നിങ്ങൾ വിചാരിക്കും സോ നിങ്ങൾ ഒന്ന് മൂവരുടെ കാലത്തും കൂടെ ചോദിക്കാം സോ ഞങ്ങളുടെ ഒരുപാട് റൈഡിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ ബൈക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് റൈഡൊക്കെ പോയിട്ടുള്ള നമ്മുടെ കൂടെ വന്നിട്ടുള്ള ബൈക്കാണ് സോ നീ പറ എങ്ങനെയാണ് ഡ്യൂക്ക് ത്രീ നയൻറ്റി ഉണ്ട് വണ്ടി സൂപ്പറാ അടിപൊളി ഈ ബൈക്ക് ഞാൻ ഓടിച്ചിട്ടുണ്ട് നല്ല പവറാ പിന്നെ ഒരു അഡ്രിനാലിൻ റഷ് തരുന്ന ഒരു ബൈക്കാണ് അതാണ് കെറ്റിയം <laughs> അടുത്തത് പോരട്ട് ലോക്കൽസിനൊക്കെയാണ് അപ്പൊ നിങ്ങൾ എന്തിനു പേടിക്കണം <laughs> ഓക്കെ പൊക്കോ പൊക്കോ കഴിഞ്ഞു പൊക്കോ സോ നമുക്കിനി സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്ക് വാങ്ങിച്ചതിൽ ഞാൻ റിഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സോ ഒന്നാമത്തെ കാര്യം ഞാനൊരു അറുപത്തയ്യായിരം കിലോമീറ്ററോളം ഈ ബൈക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പല യാത്രകളും പോയിട്ടുണ്ട് ഒരുപാട് ട്രാവൽ ഞാനും ഇവളും തമ്മിൽ ഒരുമിച്ച് ഒരുപാട് റൈഡുകൾ പോയിട്ടുണ്ട് സോ അറുപത്തയ്യായിരം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത ഈ ബൈക്ക് ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ആണെങ്കിലും സർവീസ് കോസ്റ്റ് ആണെങ്കിലും പാർട്സിൻ്റെ പ്രൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ആക്സസബിൾ ആയിട്ടുള്ള സർവീസ് സെൻറ്റേഴ്സും ആ ഒരു ചീപ്പ് കോസ്റ്റും ഒക്കെ തന്നെയാണ് പക്ഷേ ഞാൻ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് ഈ ബൈക്ക് വാങ്ങുന്നത് ഞാൻ ഫേസ് ചെയ്തൊരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളൻ ലീക്കിംഗ് ഇഷ്യൂ എനിക്ക് രണ്ട് തവണ ഈ ബൈക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ഞാൻ മെയിനായിട്ട് ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് പക്ഷേ ക്ലച്ച് പ്ലേറ്റ് പോയാൽ എനിക്ക് എന്നെ തന്നെ കുറ്റം പറയേണ്ടി വരും കാരണം ഞാൻ സിറ്റിയിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഗിയർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറാനും അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ക്ലച്ച് താങ്ങിയായിരുന്നു നമ്മൾ ബൈക്ക് ഓടിച്ചിരുന്നത് സോ ദയവേത് നിങ്ങൾ ക്ലച്ച് താങ്ങി ബൈക്ക് ഓടിക്കാതിരിക്കുക അങ്ങനെ ക്ലച്ച് താങ്ങി ഓടിച്ചുകൊണ്ടായിരിക്കാം എൻ്റെ ക്ലച്ച് പ്ലേറ്റ് കുറച്ച് ഇഷ്യൂ ആയിരുന്നു അങ്ങനെ അത് റീപ്ലേസ് ചെയ്തു പിന്നെ നമുക്ക് T F T T F T Bluetooth syncing ഒക്കെ ആണെങ്കിൽ തന്നെയും ആദ്യം ഇറങ്ങിയ മോഡലുകൾക്ക് ടി എഫ് ടി കുറേ ഗ്ലിച്ചസ് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം നമ്മൾ കെ ടി എമ്മിന് റിപ്പോർട്ട് ചെയ്യുകയും അവർ നമ്മുടെ ഇഷ്യൂസ് മനസ്സിലാക്കി നമുക്ക് പാർട്സ് എല്ലാം ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരികയും പിന്നെ അത് മാത്രമല്ല അവരെന്താ പറയുക നമുക്ക് ഒരു വർഷത്തെ എക്സ്റ്റൻഡ് വാറൻറ്റിയും തന്നിരുന്നു കെ ടി എം സോ അത് വേറെ ഒരു മാനുഫാക്ചറും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിലെനിക്കൊരു big thanks to K T M and പിന്നെ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് എൻ്റെ ബൈക്ക് ഇപ്പോൾ ഇങ്ങനെ ഈ കണ്ടീഷൻ ഇരിക്കുന്ന ഒരു മെയിൻ റീസൺ കൊല്ലം സർവീസ് സെൻ്ററാണ് അവർ വളരെ നന്നായിട്ട് അവിടുത്തെ ഓരോ മെക്കാനിക്സ് നമ്മുടെ ഇഷ്യൂസ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്യുമായിരുന്നു അതിന് എനിക്ക് വളരെയധികം നന്ദി അവരോടുണ്ട് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇത് വാങ്ങിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ദുഃഖിക്കുന്നേ ഇല്ല കാരണം ഇത് തരുന്ന ആ ഒരു ഫീല് അത് വേറെ തന്നെയാണ് പിന്നെ ഒരു സിംഗിൾ സിലിണ്ടർ ഓവർ സൈസ്ഡ് എഞ്ചിനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസും ഈ ബൈക്കിനുണ്ട് ഇത് ഡ്യൂക്ക് ഇറങ്ങിയ കാലം തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത് സോ അത് ഞാൻ ഇവിടെ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല സോ ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഒന്നും ഈ ബൈക്ക് ഈ അറുപത്തയ്യായിരം കിലോമീറ്റർ ആയിട്ടും എനിക്ക് തന്നിട്ടേ ഇല്ല ഇനി നമുക്ക് ഈ വീഡിയോയുടെ തേർഡ് പാർട്ടിലേക്ക് പോകാം തേർഡ് പാർട്ടിൽ എനിക്ക് പറയാനുള്ളത് കെ ടി എം ഹേറ്റേഴ്സിനോടാണ് സോ എനിക്ക് കെ ടി എം ഹേറ്റേഴ്സിനോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഓടാ പോയി പണി നോക്കടാ ഈ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതേപോലത്തെ ഒരു ബൈക്ക് നീയൊക്കെ മഷീറ്റ് നോക്കിയാൽ പോലും കിട്ടത്തില്ല അഞ്ഞൂറ് സി സിക്ക് താഴെ ഇത്ര അഗ്രസീവായിട്ട് ഇത്ര കോൺഫിഡൻസ് ആയിരുന്നു ഇത്ര ലുക്കുള്ള കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് ഏഹ് ഇങ്ങനൊരു ബൈക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വേറെ കിട്ടത്തില്ല സോ ബൈക്കിനെക്കുറിച്ച് കുറ്റം പറയുന്നതിന് മുന്നേ അത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക കാരണം കെ ടി എം ഇന്നലെ പെയ്ത മഴയ്ക്ക് കുരുത്തതാണെന്നൊക്കെ പറയുന്ന കുറേ ടീംസിനെ നമുക്കറിയാം അല്ലേ അപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ അത് കാണാം കെ ടി എം ഒക്കെ വന്നിട്ട് കുറേ നാളായുള്ളൂ അവർ ഓഫ് റോഡ് ആണെങ്കിലും അതല്ല ഇനി നേക്കർ സ്പോട്ട് ആണെങ്കിലും ഒക്കെ ബൈക്ക് കൊണ്ടൊക്കെ തുടങ്ങിയിട്ടൊക്കെ കുറച്ച് നാളായി നിങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഒരു പരാതി നമുക്ക് കെ ടിവിനെ കുറിച്ച് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലൻ്റെ വാഹനമാണ് ഓടിച്ച തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തട്ടിപ്പോയെന്നൊക്കെയാണ് പറയുന്നത് അറുപത്തയ്യായിരം കിലോമീറ്ററായി ഇതിന് മുമ്പ് എനിക്കൊരെണ്ണം ഉണ്ടായിരുന്നു ഡ്യൂക്ക് ടു ഹൺഡ്രഡ് അതിലും പത്ത് അമ്പത്തയ്യായിരം അറുപതിനായിരം കിലോമീറ്റർ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് സി അപ്പം വണ്ടിയുടെ അല്ല പ്രശ്നം നമ്മൾ ഓടിക്കുന്നവരുടെയാണ് പ്രശ്നം അപ്പോൾ ഈ ആക്റ്റീവൊക്കെ ഓടിച്ച് നടന്ന് ചാടി ഇതിൻ്റെ മേത്ത് കയറാതെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടല്ലേ അതിപ്പം വണ്ടി ഓടിക്കാൻ അറിയാത്തവർ ഇപ്പം ഞാനാണെങ്കിൽ പോലും ഓടിക്കാൻ അറിയാതെ ഏതൊരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഇവിടെ വന്ന് ഈ വീഡിയോ എടുക്കാൻ ഞാൻ ബാക്കി ഉണ്ടാകത്തില്ല സോ നമ്മളൊരു വണ്ടി ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം അതിൻ്റെ മേത്ത് കയറുക കാരണം ഇത് കയ്യിൽ ഒതുങ്ങാൻ അല്ലേ ഇത്തിരി മെരുങ്ങാൻ പാടുള്ള ഇനമാണ് എന്നാ ചേട്ടനൊക്കെ നോക്കിയിട്ട് പോകുന്നത് ഇവൻ വീഡിയോ അപ്പോൾ ഇത് ഇത്തിരി കയ്യിൽ മെരുങ്ങാൻ പാടുള്ള ഇനമാണ് സോ ദയവ് ചെയ്ത് നേരെ ഡ്യൂക്ക് ത്രീ നയൻറ്റിയിലേക്ക് ചാടിക്കയറുന്നതിന് പകരം നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ഡ്യൂക്ക് ത്രീ നയൻറ്റി വാങ്ങുക എനിക്ക് ആ ഒരു റിക്വസ്റ്റ് മാത്രമേ ഇവിടുത്തെ ജനങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ മക്കൾ വന്നിട്ട് ഇങ്ങനെ ആടി ഭയങ്കര ചൂടുള്ളൂ രക്ഷയില്ല അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ വന്നിട്ട് എനിക്ക് ഡ്യൂക്ക് ഇല്ലെങ്കിൽ ഞാൻ പോയി ചത്ത് കളയും എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കാതെ അവർക്ക് ആദ്യം ഒരു ചെറിയ ബൈക്ക് എടുത്ത് കൊടുക്കുക അതിലൊക്കെ ഒരു കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം ഒരു മെച്യൂരിറ്റി ഒക്കെ വന്നതിന് ശേഷം ഡ്യൂക്ക് ത്രീ നയൻറ്റിയോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ബൈക്കുകളോ ഒക്കെ വാങ്ങിച്ച് കൊടുക്കുക ആ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ ദയവ് ചെയ്ത് കേറ്റിനെ കുറ്റം പറയാതിരിക്കുക കാരണം ഇതൊരു വണ്ടിയാണ് ഇതിനെന്തറിയാം ഇതിൻ്റെ മേത്തിരിക്കുന്നവൻ കൈ കൊടുക്കുന്നതനുസരിച്ച് ഇത് മുന്നോട്ട് പോകത്തുള്ളൂ സോ വണ്ടിയെ കുറ്റം പറയാതിരിക്കുക വണ്ടി ഓടിക്കുന്നവരെ നിങ്ങൾ എത്ര ആണെങ്കിലും കുറ്റം പറഞ്ഞു എന്നെ വേണമെങ്കിൽ എത്ര ആണെങ്കിലും കുറ്റം പറഞ്ഞു നമ്മളത് കേട്ടുകൊണ്ട് നിൽക്കും സോ ഗെയ്സ് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇവിടെ നിന്ന് ഉറങ്ങാണോ ശരി ഓക്കെ ബാ ബാ